ബോണക്കാട് ബേസ് ക്യാമ്പിൽ നിന്നും ഏകദേശം പതിനെട്ടര കിലോമീറ്റർ ദൂരമാണ് അഗസ്ത്യാർകൂടത്തേക്ക് മുപ്പത്തിരണ്ട് ചെറുചോലകളും മൂന്ന് നദികളും കടന്നു വേണം അവിടേക്ക് എത്താൻ മെഡിസിനിലെ ആവശ്യങ്ങൾക്കല്ലാണ്ട് യാതൊരു പ്ലാസ്റ്റിക് കവറുകളും മുകളിലേക്ക് കടത്തിവിടില്ല ആദ്യ ദിവസം പന്ത്രണ്ട് കിലോമീറ്റർ നടന്നു വേണം അതിരുമല ബേസ് ക്യാമ്പിലെത്താൻ സിമെൻറ്റ് തറയിൽ ഷീറ്റിട്ട് പണിത കുഞ്ഞു ഷെഡുകളായാണ് ബേസ് ക്യാമ്പ് സ്ലീപ്പിംഗ് ബാഗും ബീനി ക്യാപ്പും കയ്യിലുള്ളത് ഇവിടുത്തെ ശക്തമായ കാറ്റിൽ നിന്നും രാത്രിയിലെ തണുപ്പിൽ നിന്നും ഒരു പരിധിവരെ രക്ഷ നൽകും രാത്രിയിലെ നക്ഷത്ര നിരീക്ഷണങ്ങൾക്ക് ശേഷം ആദ്യ ദിവസത്തെ പരിപാടികൾ അവസാനിക്കുകയായി ആ ദിവസം രാവിലെ തന്നെ ആറ് കിലോമീറ്റർ അകലെയുള്ള അഗസ്ത്യാർ കൂടത്തേക്ക് തിരിക്കണം ആനയും കരടിയൊക്കെ ധാരാളം ഉള്ളതിനാൽ ശബ്ദമുണ്ടാക്കാതെ നടക്കുന്നത് ഗൈഡിന്റെ സഹായം തേടുന്നതും നല്ലതാണ് ഇത്തനെയുള്ള പാറക്കെട്ടുകളിൽ കയറിന്റെ സഹായത്തോടെ പിടിച്ചു വേണം ഉയരങ്ങൾ കീഴടക്കുവാൻ ട്രക്കിംഗ് ഷൂസ് തന്നെ കരുതുന്ന ഇവിടെ വളരെ ഉപകാരപ്പെടും അഗസ്ത്യാർകൂടത്തിന് മുകളിലെത്തുന്നതോടെ തുവള്ള മേഘങ്ങളുടെ ദൃശ്യവിസ്മയം നമുക്കായി മിഴി തുറക്കും ഇത് മതിപരിവോളം ആസ്വദിച്ച് ആ ഓർമ്മകളുമായി തിരികെ നാട്ടിലേക്ക് മടങ്ങാം